I L T S O E T HAAD M O H D H A Prometric എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ അൻപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളെ വിജയത്തിലെത്തിച്ച ചരിത്രവുമായി മുന്നേറുന്ന ബിമാക്സ് അക്കാദമിയിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ nine five double four double eight nine eight nine zero അല്ലെങ്കിൽ സന്ദർശിക്കൂ W W W dot Bimax Academy dot com